welcome back to dark blue dark ഞാൻ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ലേസ് കുറുക്കുറ സാലഡ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുപോകാലോ അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലഡ് ഉണ്ടാക്കിയെടുക്കാം അതിനാവശ്യമുള്ളത് ഒരു പകുതി സവാള പിന്നെ ഒരു തക്കാളി പിന്നെ മല്ലിയില അപ്പോൾ നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യണത് സവാളയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സവാള ഇങ്ങനെ ചെറുതാക്കി അരിയാണ് അങ്ങനെ നമ്മുടെ സബോള കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ തക്കാളി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഒരു തക്കാളി വേണ്ട ഒരു തക്കാളിയുടെ പകുതി മാത്രം മതി കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിയും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മല്ലിയില കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് മല്ലിയിലയുടെ ആ ഇലയുള്ള ഭാഗം വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മല്ലിയിലും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് ലേസ് ഇത് കുറുക്കുറാത്ത അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം കൂട്ടിക്കുക കുർക്കുറം കൂട്ടിക്കുക <laughs> നമുക്ക് ഇതിന്റെ ലേസ് നമ്മൾ ഈ കുറുക്കുറേക്ക് ഇട്ടു കൊടുക്കാം ഇനി അടുത്ത് നമുക്കിത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ സവാള നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ പിന്നെ നമുക്ക് തക്കാളി പിന്നെ മല്ലിച്ചപ്പും ഈ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും ചെയ്തിട്ടാണ് നമുക്കൊന്ന് കൊടുത്തെടുക്കാം ഓക്കെ ഞങ്ങൾ എട്ടിന്റെ പരിപാടി കാടോടെ രണ്ട് മിനിറ്റ് പോലും ഇത് പിടിച്ചിരിക്കാൻ ഫ്രണ്ട്സ് നമ്മളിതിലൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ലേസ് കുർക്കുറ സാലഡ് അപ്പൊ ഇത് നമുക്കൊന്ന് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനടുത്തോ നിങ്ങളുണ്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് മേടിച്ച് വെറുതെ തിന്നണേക്കാട്ടും നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി തിന്നണത് അപ്പൊ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒരു പുതിയ